അലാബുദ്ദീന്റെ അത്ഭുതങ്ങൾക്കല്ല കേട്ടത് അത് സംശയമില്ല ഹായ് ഫ്രണ്ട്സ് പുതിയ വീടുകൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കുറേ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ഇക്കാലത്ത് അതായത് കുറേ പഴയ പഴയ പുരാതന സാധനങ്ങൾ കുറേ അത്ഭുതങ്ങളുണ്ട് പേപ്പർ കട്ടിങ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒരു ഇക്കാട വീട്ടിലാണ് അപ്പോൾ നമുക്ക് ആ ഇക്കാട വീട്ടിലെ സാധനങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാം മുഹമ്മദിൻ്റെ മകൻ ഹംസ ഞങ്ങളുടെ ഫാമിലി അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് തൊള്ളായിരത്തി മുപ്പത്താറ് വീടുകൾ കേരളത്തിൽ ഫാമിലീസിൽ ഫാമിലീസിനുണ്ട് രണ്ട് പഞ്ചായത്തിലൂടെ മുന്നൂറ്റി നാൽപ്പത്താറ് പേര് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കമ്മിറ്റി കൂടും പിന്നെ എൻ്റെ ചില കട ഹോബീസ് ഹോബീസ് ഞാൻ ഇങ്ങനെയുള്ള ഓൾഡ് സാധനങ്ങളൊക്കെ എവിടെ കണ്ടാലും എടുത്ത് സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം പത്രത്തിൽ വരുന്ന അത്ഭുതങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് സൂക്ഷിക്കും അതിന്റെ ഏറെക്കുറെ ചില സാധനങ്ങൾ മാത്രം അതൊക്കെ ഓരോന്നൊന്നും കാണിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ഞാൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ ഈ കയ്യിലുള്ളത് എന്നുവെച്ചാൽ ഇത് ഏറ്റവും വലിയ വേൾഡിലേക്ക് ചെറിയ നാണയമൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അത് രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ ഭരണത്തിലേക്കും മാത്രം ആ പ്രദേശത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന നാണയമാണ് അത് കൊച്ചി തിരുവാങ്കൂർ ഭരണകാലത്ത് ഏ രാജാക്കന്മാർ ഈ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാ അതൊരു കാശു എൻ്റെ പേര് കാശെന്ന് നമ്മൾ പറയും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാശു എന്നാണ് അതേപോലെ തന്നെ വിദേശ നാണയങ്ങളും ഈ ഇവിടെ നിന്ന് നിരോധിക്കപ്പെട്ട കുറേ നാണയങ്ങളുടെ കൂമ്പാരങ്ങളാണ് കാണുന്നത് പിന്നെ അതിന് പുറമേ കാണുന്ന ഈ വിദേശ നാണയങ്ങളുടെ സ്റ്റാമ്പുകൾ ആണ് ഇതൊക്കെ കാണുന്നത് കാണുന്നതൊക്കെ പല നാണയങ്ങളും സൂക്ഷിപ്പിൽ പെട്ടതാണത് വിദേശ അറബ് രാജ്യങ്ങളും അതേപോലെ അമേരിക്ക പോലുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളും രാജ്യങ്ങളുടെ കുറേ സാധനങ്ങൾ വാശികളാണ് ഈ സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ അന്നൊക്കെ സാധാരണക്കാരനായ ആൾക്കാരൊക്കെ അരയിൽ കോർത്തിട്ടുണ്ടായിരുന്ന ഓട്ടമുക്കാൽ ഓട്ടംക്കാൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് കാണുന്നത് പിന്നെ ഇവിടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറേ ഇതൊക്കെ ഇതൊക്കെ കാണുന്നത് ഈ സാധനങ്ങളൊക്കെ പിന്നെ അത്ഭുതങ്ങൾ കയ്യിലത്തെ കണ്ട ഇത് കാണണം പഴയ കാലത്ത് ജനങ്ങൾ മുഴുവനും സൂക്ഷിക്കപ്പെട്ടിരുന്ന ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ സൂക്ഷിക്കപ്പെട്ടിരുന്ന റെക്കോർഡുകളിൽ ഒന്നാണ് ഈ കാണുന്നത് ആധാരം ഭൂമിയുടെ ആധാരം അതേപോലെ തന്നെ ഒരു വൈദ്യരെടുത്ത് പോയാൽ മരുന്നിന് കുറിക്കുന്ന മരുന്നിന്റെ കുറിപ്പ് അങ്ങനെ വരുന്ന വിവിധ സാധനങ്ങളാണ് അത് ഓല പനയോലയിലാണ് പനയോല വേണ്ട പനയോലയില് അങ്ങനെ ഇതിപ്പോ എന്തിന്റെ പന ഇതിപ്പോ ഇതില് ഭൂമിയുടെ ഒരു ആധാരം മരുന്നിന്റെ കുറിപ്പുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ പഴയ പഴയ പത്രങ്ങൾ തപാൽ പെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടു പോണ കാലത്ത് അന്ന് ഇനിയിപ്പോ ഇത് നമുക്ക് കാണാൻ പറ്റാത്തൊരു കാലം വരുന്നുണ്ടല്ലോ അത് കാരണം അന്നെടുത്ത് സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ പഴയ പത്രങ്ങൾ ചന്ദ്രിക ആ ചന്ദ്രിക പഴയ പത്രങ്ങളാണ് അതേപോലെ തന്നെ ഏറ്റവും വലിയ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ വടം ശരിക്കും ഈ കാട്ടിലുള്ള പുല്ലുകൾ പോലും സ്നേഹിക്കുന്നു എന്നുള്ള തെളിവാണ് കാണുന്നത് കാരണം എന്താണ് ഈ കാട്ടിൽ വിരിഞ്ഞ പുല്ലാണ് അദ്ദേഹത്തിന്റെ രൂപം പുറത്തുവിട്ടേക്കുന്നത് അപ്പൊ ആ കാട്ടിലെ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് നിവൃത്തിയില്ല പറയാൻ അപ്പൊ അതിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ഉള്ളത് ഇത്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 വീണിട്ട് ഒരു പള്ളിയുടെ പറമ്പിൽ വീണ മരം മുറിച്ചപ്പോൾ ആ മരത്തിന്റെ അകത്ത് കണ്ട അക്ഷരങ്ങളാണ് അറബിക്കാണ് അത് എന്താണെന്നൊന്നും എടുത്തു പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ അക്ഷരങ്ങളൊക്കെ അറബി അക്ഷരങ്ങൾ അല്ല തോന്നുന്നില്ലേ ഏഹ് അക്ഷരങ്ങളാണ് അങ്ങനെ ആണ് ഈ ചരിത്രങ്ങൾ പിന്നത്തേതാണ് ഇത് ബ്രിട്ടീഷുകാരെ കാലത്ത് സ്റ്റാമ്പ് പേപ്പർ അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പത്രങ്ങൾ അതേപോലെ തന്നെ പോസ്റ്റ് ബ്രിട്ടീഷുകാരെ കാലത്തെ പോസ്റ്റ് കാർഡുകൾ കുവൈത്ത് അറബ് രാജ്യങ്ങളിലെ നാണയങ്ങൾ സ്റ്റാമ്പുകൾ കൊണ്ടുപോയിട്ട് കിട്ടിയിട്ടില്ല നൂറ് വർഷം പിന്നിട്ട എൻ്റെ ഫാമിലിയിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാൾ ഉപയോഗിച്ചിരുന്ന റോളക്സ് വാച്ച് വാച്ച് വാച്ച് നൂറെല്ലാം കഴിഞ്ഞതാണ് അതേപോലെ തന്നെ എഴുപത്തെട്ട് വർഷം കഴിഞ്ഞ സിറ്റിസൺ വാച്ച് ഇത് രണ്ടും ഓൾഡ് എന്നുള്ള നിലക്ക് അവർ അവിടെ സിറ്റി ഇപ്പം തിരുവനന്തപുരത്താണ് സാധനം ഉള്ളതെന്ന് എൻ്റെ ഒരു സിസ്റ്റർ മകൻ അവിടുത്തെ ജനറൽ മാനേജറാണ് അപ്പോൾ അവിടുത്തെ ഈ പ്രദർശനത്തിൽ വെച്ച കൂട്ടത്തിൽ ഇത് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ അങ്ങനെ ഓൾഡുകൾ മാത്രം ഞാൻ ഉപയോഗിക്കുള്ളൂ ഞാനിപ്പോഴും ഓൾഡാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് വെസ്റ്റേണിലാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതാണ് ഇത് പിന്നെ അറിയാലോ ഇത് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രഗത്ഭന്മാർ ഉപയോഗിക്കുന്ന പേനയുടെ ടോപ്പാണ് സാധാരണക്കാർക്കൊന്നും ചെരുപ്പിടാനോ പേന ഉപയോഗിക്കാനോ പറ്റാത്തൊരു കാലം ഐത്തം എന്ന ഒരു കാലഘട്ടത്തില് ആ കാലഘട്ടത്തില് ഐത്തത്തെ പറ്റി ഈ പറയണെങ്കിൽ മാറുമറക്കൽ സമരം ഏഹ് പോക്കിലിട്ട് തുറക്കല അതെ അതെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ അവിടെ ജന ജനങ്ങൾക്ക് അറിയണ്ടേ ജനങ്ങൾ അറിയണം അല്ലാണ്ട് നമ്മളിത് മാത്രം ഉണ്ടാകുന്ന ഏതൊക്കെ ഏത് കാലഘട്ടത്തിൽ ഏത് കൊല്ലത്തിലുണ്ടായത് ഏഹ് അതേപോലെ ഇനിയും ഉണ്ട് ഏഹ് ആവശ്യമായിട്ട് വന്നാൽ ഇനിയുള്ളത് ഏഹ് കാണിച്ച് അല്ലെങ്കിൽ പിന്നെ എല്ലാ എൻ്റെ അടുത്ത് ഐഡിറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഐഡിറ്റുകൾ എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത് വർഷം പഴക്കമുള്ള കുരിക്കലും മഹല്ലും ജുമായത്ത് പള്ളി ഓൾഡ് പള്ളിയാണ് അതിൻ്റെ അകത്തള നിർത്തിക്കൊണ്ടാണ് റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ സെക്രട്ടറി ആയിരുന്നു ഞാൻ മുപ്പത്തിയൊന്ന് വർഷം മഹലിൻ്റെ സെക്രട്ടറി ആയിരുന്നു പിന്നെ എൻ്റെ അടിയിലുള്ളതൊക്കെ പൂർവികര നബിയുടെ അത് നബിയുടെ കയ്യക്ഷരമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി ഞങ്ങളുടെ നബി അയച്ച ഒരു കത്താണ് ആ കത്ത് സെൻറ്റർ ആ സീലൊക്കെ നബിയുടെ രണ്ട് സൈഡിലും അതിൻ്റെ തർജ്ജമകളാണ് അത് കയ്യക്ഷരം നടുക്കുള്ളത് നബിയുടെ ഓൾ അതിൻ്റെ അകത്താണ് ഈ പള്ളിയുടെ അകത്തുള്ളതാണ് കാണുന്നത് അതിപ്പോഴും അകത്തുണ്ട് അത് അകത്തുണ്ട് ഞാൻ ഇപ്പോഴും മൊബൈൽ ഉപയോഗിക്കില്ല ലാൻഡ് ഫോണാണ് അതേപോലെ തന്നെ ഞാൻ കോളകളോ മറ്റുള്ള പാനീയങ്ങളും പുറത്തുനിന്ന് ഇവിടുന്ന് കഴിക്കില്ല പിന്നെ ഞാൻ പങ്കെടുക്കാത്ത വേദി രണ്ട് വേദി ഒന്ന് ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല സ്മോക്കിങ്ങുകാരായിട്ട് നോട്ട് ടച്ച് ആ കാര്യത്തിലൊക്കെ വളരെ സിക്റ്റായിട്ടുള്ള പിന്നെ സമയമാകുമ്പോൾ ഇപ്പോൾ വൈകിപ്പോയി ഭക്ഷണത്തിൻ്റെ സമയമാണ് ഫ്രയർ ബാങ്കെട്ടൊക്കെ ഞാൻ പറഞ്ഞു അത് മൂന്നര മണിക്ക് എഴുന്നേൽക്കും എട്ട് മണിക്ക് എട്ടരക്ക് ഒമ്പത് മണിക്ക് മുമ്പായിട്ട് രാത്രി ടൈം ടു ടൈം ഫുഡ് അങ്ങനെയൊക്കെ പോകണം ഇപ്പം യാതൊരു എനിക്ക് ആദ്യമായിട്ട് ഇത് വന്നതാണ് ഈ ഒരു സംശയം തോന്നിയിട്ട് ചെക്കപ്പ് അപ്പോൾ ഞാൻ ആശുപത്രി എച്ച് എൻ സി കമ്മിറ്റി മെമ്പറാണ് മാലിന്യ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു ആ കോംപ്രമൈസിൽ പോയിട്ട് ഞാൻ സംസാരിച്ച് അതൊക്കെ സുഖമായിരുന്നു ഫാമിലി കോംപ്രമൈസ് പിന്നെ എനിക്ക് സ്കൂളിൽ എം എൽ എ കൊടുക്കുന്ന കിച്ചൺ മുപ്പത്തിമൂന്ന് കിച്ചൺ ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ അതിലൊരു കിച്ചനാണ് ഈ സ്കൂളിൽ നിന്ന് മേടിച്ചെടുത്തത് ഞാൻ നിരവധി സ്കൂളിൽ പി ടി പ്രസിഡന്റ് പ്രസിഡന്റ് പിന്നിൽ പതിമൂന്ന് വർഷവും റോയൽ കോളേജിൽ പന്ത്രണ്ട് വർഷവും അതേപോലെ തന്നെ തറാഫിക് കോൺവെൻറ്റിൽ ആദ്യമായിട്ട് പി ടി എം ഉണ്ടാകുന്ന അവിടെ നിന്ന് അതിൽ ഈ ഇതിൻ്റെ ഇപ്പോഴും എച്ച് എം സി മെമ്പറാണ് അതേമാതിരി ആസ്പത്രി എച്ച് എം സി ആരോഗ്യത്തിൽ എന്ത് കമ്മിറ്റി എന്ത് കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ വിളിച്ചിട്ട് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയുള്ള പൊതു പൊതുവായ കാര്യങ്ങളിലൊക്കെ ഇട്ടുകൊടുക്കാനില്ല എന്ന് മാത്രമാണ് ഈ ഓപ്പറേഷൻ വന്ന സംശയമായിരുന്നു അത് ചിത്രം ഇവർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നില്ല മോർണിംഗിൽ നടക്കാൻ പോകുമ്പോൾ ആ ഒരു കാര്യം ചെക്കപ്പ് ചെയ്തപ്പോ ഇവിടെ എവിടെയോ ടച്ചിങ് ഉണ്ടായിരുന്നു ആ ടച്ചിങ്ങിൽ ഭയം ബെൻഡായി ഇവിടെ ബ്ലോക്ക് മിസ്സിൽ പോയി കീയോളായിട്ട് പിന്നെ കൊറോണ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ പണ്ട് ഒരാരും ചോദിച്ചെന്നോട് പ്രസംഗത്തിലൊക്കെ കേൾക്കാല്ല പള്ളിയിൽ അവസാനം ഒരാൾ വരാണ്ട് ഏഹ് അതാണോ ഈ കൊറോണ എന്ന് അയാൾക്ക് ദാഹം തീരില്ല എന്നാണ് പറയുന്നത് കൊറോണ ആര് അസ്വാനം വരുന്ന അല്ലെ അസ്രായേലിന് കടലിൽ വെള്ളം കുടിച്ചാലും ദാഹം തീരില്ലെന്ന് അങ്ങനത്തെ ഇതുണ്ടല്ല അങ്ങനത്തെ ഒരാളാണ് നിങ്ങളൊരു സുഹൃത്ത് എൻ്റെ സുഹൃത്ത് നിങ്ങളൊരാൾ ചോദിച്ചാൽ ഞങ്ങൾ പ്രസംഗം കേൾക്കാറുണ്ട് അതിലിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ഈ കൊറോണ ചോദിച്ചെന്ന് പറഞ്ഞ പോലെ അവനും പെട്ടി പിന്നെ വാക്സിൻ രണ്ടും കഴിഞ്ഞു ഇനി അടുത്തതിന് സമയം ഇനി ഉണ്ടല്ലോ ബാക്കി ഞങ്ങൾക്ക് ഉള്ള ഊണ് കഴിക്കാം ഓക്കെ അപ്പൊ താങ്ക്സ് വളരെ സന്തോഷം വളരെ സന്തോഷം ഓ വെരി വെരി അപ്പോൾ നോട്ട് നേട്ടത്തിൻ്റെയൊക്കെ എല്ലാം ഇതിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഹംസിക്കാനൊക്കെ പരിചയപ്പെടുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഗുഡ് ബൈ